اللهم أسلمت نفسي إليك وفوضت أمري إليك ووجهت وجهي إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت അള്ളാഹുവെ എന്നെ ഞാൻ നിന്നിലേൽപ്പിക്കുകയും എൻ്റെ മുഖം നിന്നിലേക്ക് തിരിക്കുകയും എൻ്റെ കാര്യങ്ങൾ നിന്നിലർപ്പിക്കുകയും എൻ്റെ മുതുകിനെ ഞാൻ നിന്നിലേക്ക് ചേർക്കുകയും ചെയ്തിരിക്കുന്നു നിന്റെ പ്രതിഫലത്തെ കാക്ഷിച്ചുകൊണ്ടും നിന്റെ ശിക്ഷയെ ഭയന്നുകൊണ്ടുമാണ് അങ്ങനെ ചെയ്തത് നിന്നിലേക്ക് മടങ്ങുകയല്ലാതെ നിന്റെ ശിക്ഷയിൽ നിന്ന് അഭയമോ രക്ഷയോ ഇല്ല നീ അവതരിപ്പിച്ച വേദത്തിലും നിന്റെ പ്രവാചകനിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു